എൻ്റെ നാട്ടിൽ ഉള്ള രണ്ടാൾ സ്ഥിരമായി ചെറുപ്പത്തിൽ എന്നെ നോക്കിയിരുന്ന എൻ്റെ വീട്ടിലുണ്ടായിരുന്ന രണ്ടാൾ ഞാൻ പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ റൂമിൽ വന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവർ രണ്ടുപേരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഞാൻ അവരുടെ പേരെനിക്കൂടെ വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ പക്ഷേ ആ രണ്ട് പേരെന്തിനാണ് എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുട്ടിയെന്ന് വിളിക്കുക കുട്ടിയെ ഞങ്ങൾ അബുദുബായി പോവാണ് എന്ന് പറഞ്ഞു അബുദാബി എന്ന് പറയാൻ അവർക്ക് അന്നറിഞ്ഞൂടാ അവൻ ഞാൻ ചോദിച്ചു ദുബായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പിന്നെ അബു ദുബായി പറഞ്ഞ വേറൊന്നുണ്ടോയെന്ന് ചോദിച്ചാണ് അപ്പോൾ അവർ പറഞ്ഞു ആ ഇപ്പോൾ പുതിയൊരു സ്ഥലം ഉണ്ടായിട്ടുണ്ട് അബു ദുബായി അവിടേക്ക് ലോഞ്ചിൽ പോവുകയാണ് ഞങ്ങൾ ലോഞ്ചിൽ പോകുമ്പോൾ ഓല് പറയുന്നത് പാൻറ് ഇടണം എന്നാണ് ഇടണം അപ്പോൾ എൻ്റോൻ്റെ അടുത്ത് പാൻറ് ഉണ്ടാവും എൻ്റോൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എന്നൊക്കെ അർത്ഥം വരുന്ന ഭാഷയിലാണ് പറയുന്നത് അപ്പോൾ രണ്ട് പാൻറ് വേണം അതിന് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറഞ്ഞു ഇത് മൂച്ചിക്കാടൻ മുഹമ്മദ് മമ്മു എന്നൊക്കെ പറയുന്ന എൻ്റെ വില്ലേജിലെ രണ്ടാളുകളാണ് ഞങ്ങൾ കളിച്ചു വളർന്നതാണ് മാത്രമല്ല അവർ എൻ്റെ കുറച്ച് മൂത്തതാണ് എന്നെ സ്കൂളിലൊക്കെ കൊണ്ട് കൊണ്ടിയാക്കാനൊക്കെ സഹായിച്ചിരുന്ന ആളുകളാണ് എൻ്റെ ഒപ്പം പിന്നെ ഞങ്ങൾ ഒന്നിച്ച് നടന്നു പോകുന്ന രണ്ടാളുകളാണ് അപ്പോൾ അവരെന്നെക്കാളും കുറച്ച് മൂത്താണ് അതാണ് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്നവരെ ഒന്നോ രണ്ടോ വയസ്സ് അല്ലെങ്കിൽ നാലോ അഞ്ചോ വയസ്സ് കൂടുതലുണ്ടാവും വയസ്സ് ശരിക്ക് കണക്കൊന്നും അറിഞ്ഞൂടാ ചെറുപ്പക്കാരാണ് രണ്ടുപേരും അവർക്കാണ് അബു ദുബായി പോകാൻ വേണ്ടി പാൻറ് വേണ്ടത് അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെട്ടിയിലുള്ള പാൻറ് ഒന്ന് ചോദിച്ച സ്ഥാനത്ത് രണ്ട് മൂന്നെണ്ണം മൂന്നാലെണ്ണം അങ്ങ് എടുത്തു കൊടുത്തു അവർക്ക് സന്തോഷമായി അതും കൊണ്ട് അവർ അവിടുന്ന് ഇവിടുന്നോ ലോഞ്ച് കയറിപ്പോയി രണ്ടാളും മാസങ്ങൾ യാത്ര അന്ന് അങ്ങനെയാണ് അത് ഗൾഫ് പോല് ദുബായ് ഈ പറഞ്ഞ അബുദാബി അബുദായി അബുദുബായി എന്ന് പറഞ്ഞതിൻ്റെ കാരണം അബുദാബി ഉണ്ടായി വരികയാണ് അവിടെ പുതുതായി ഓയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അത് നിരന്തരം ആളുകൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി പിന്നെ ഒരു ഒഴുക്കാണ് ആ ഒഴുക്ക് ആരംഭിച്ച ഒരു കാലമാണത് ഞാനന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ആ ഒഴുക്ക് ആരംഭിച്ച കാലത്താണ് ഈ രണ്ടാൾ എന്നോട് വന്ന് പാൻറ്റ് വെച്ച് അപ്പോൾ അങ്ങനെ എത്ര എത്ര ആളുകളാണെന്ന് പോയിരുന്നു ഈ സംഭവം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ എത്ര ആൾ പാൻറ്റ് തയ്പ്പിച്ച് അതുവരെ പാൻറ്റ് കണ്ടിട്ടില്ലാത്തവൻ എന്നിട്ട് തുണി എടുത്ത് അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നാരെങ്കിലും പറഞ്ഞോണം അല്ലെങ്കിൽ ലോഞ്ചിൽ കൊണ്ടുപോകാൻ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും അയാൾ പറഞ്ഞു കാണും വലിയ കഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോഞ്ചിലൊക്കെ കയറി പോകുന്ന ആളുകൾ കുറേ അങ്ങോട്ട് എത്തൂല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കും അതിൽ തന്നെ വലിയ തട്ടിപ്പുകൾ നടക്കലുണ്ട് കഷ്ടപ്പെട്ടവരുണ്ട് മരിച്ചുപോയവരുണ്ട് അതുപോലെ തന്നെ അസുഖം ബാധിച്ചവരുണ്ട് ഈ ലോഞ്ച് എന്ന് പറഞ്ഞ് ദുബായിക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് അവസാനം പാകിസ്ഥാനിലെത്തിയവരുണ്ട് പിന്നെ തിരിച്ചു വരാൻ കഴിയാതെ പല സ്ഥലത്തേക്ക് പോയവരുണ്ട് ഗുജറാത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ് ആ കാലത്ത് നാട്ടിലുണ്ടാവാറെന്നറിയാം അപ്പോൾ ഇപ്പോൾ വലിയ സാമ്പത്തിക സ്ഥിതിയിലെത്തിയ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട് കുറച്ചൊക്കെ പിന്നെ പ്രായമായി ഇപ്പോൾ അവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് വരുന്ന സ്ഥിതിയിലെത്തിയവർ അവരെന്നോട് പറയാറുണ്ട് അവർ ലോഞ്ച് പോയ കഥ അതുപോലെ തന്നെ അവിടെ അന്ന് എ സി ഇല്ല ആ ചൂടത്ത് കടപ്പുറത്ത് കിടന്നുറങ്ങിയ കഥ ഇപ്പോഴത്തെ വലിയ മില്ലിനേഴ്സ് പണക്കാരൊക്കെ ആ കൂട്ടത്തിലുണ്ട് അവരവരുടെ കഥ പറയാറുണ്ട് അപ്പോൾ ഈ ലോഞ്ചിൽ ചെന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കിയിട്ട് ഇങ്ങനെ വരാം അപ്പോൾ പക്ഷേ വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അബുദാബിയിൽ ഓയിൽ സ്ട്രൈക്ക് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്ക് വേറെ സ്ഥലത്ത് ഓയിൽ കാണുന്നു ഓയിലിൻ്റെ പെട്രോളിൻ്റെ ഒരു ബൂമാണ് പിന്നെ സംഭവിക്കുന്നത് നാട്ടിൽ നിന്ന് പിന്നെ ഒരു ഒഴുക്കാണ് സൗദി അറേബ്യയിൽ ചാൻസ് വരാൻ തുടങ്ങി സൗദി അറേബ്യയിൽ ഒരുപാട് ചാൻസുകൾ വന്നപ്പോൾ നേരത്തേക്ക് അജ്ജിന് പോയിരുന്ന ആളുകൾ അജ്ജ് അജ്ജിന് പോവുക എന്ന് പറയുമ്പോൾ ഈസിയാണ് അജ്ജ് വിസ കിട്ടും പിന്നെ ഉമ്ര അജ്ജ് വിസ എടുത്തിട്ട് അങ്ങോട്ട് പോകും ഹജ്ജും ഉമ്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒറ്റ മുങ്ങല പിന്നെ സൗദി അറേബ്യ വലിയ രാജ്യമല്ലേ എവിടേക്കെങ്കിലും അങ്ങ് പോകും അപ്പോൾ ഹജ്ജ് ഉമ്ര വിസ അടിച്ച് കൊടുത്ത് പുണ്യ ഇതിന് കൊണ്ടുപോയിരുന്ന ആളുകളൊക്കെ ആ കാലത്ത് വളരെ അപൂർവമായിട്ട് ഉണ്ടായിരുന്ന ആളുകളാണ് അവർ വളരെ പരിമിതമായ തോതിൽ വലിയ കഷ്ടപ്പെട്ട് കപ്പലിലോ അങ്ങനെ കൊണ്ടുപോയി എങ്ങനെയൊക്കെയോ അജ്ജോ ഉമ്രയോ ഒക്കെ കഴിച്ചു പോയിരുന്ന ആളുകൾ അവർ പിന്നെ പെട്ടെന്ന് കൊമേഴ്സിലാവുക ഒരു അറുപത്തി എട്ട് അറുപത്തൊമ്പത് ആ കാലഘട്ടമാണ് ആ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് പിന്നെ വലിയ പിന്നെ എണ്ണയോടൊപ്പമാണ് കേരളം നടന്നത് ഗൾഫ് രാജ്യങ്ങളുടെ ഒപ്പം അവരുടെ വളർച്ചക്കൊപ്പമാണ് പിന്നെ അവിടുത്തെ നിർമ്മാണം നമ്മളങ്ങ് ഏറ്റെടുത്തു ഞാൻ ആലങ്കാരികമായി പറയാണ് വേറെ ലോകത്തുള്ള പല രാജ്യങ്ങളും ആ കൂട്ടത്തിലുണ്ടാവും അത് പേൻ കണക്കിലെടുക്കുന്നില്ല നമ്മുടെ രാജ്യമാണ് പിന്നെ ആ രാജ്യം നിർമ്മിച്ച് കൊടുക്കുന്നത് അവിടെ ആ നിർമ്മാണം അമ്പര ചുംബികളായ കെട്ടിടങ്ങളും കാര്യങ്ങളും ഉയർന്നു വരുന്നു മനോഹരമായ റോഡുകൾ ഉണ്ടാവുന്നു ഫ്ലൈ ഓവറുകൾ ഉണ്ടാവുന്നു എയർ കണ്ടീഷൻഡ് ഭവനുകൾ അറബികളൊക്കെ സി എച്ചിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ camel to Cadillac camel to Cadillac എന്നാണ് പറയുക ഒട്ടകപ്പുറത്ത് നിന്ന് കാഡിലാക്ക് കാറിലേക്ക് ഇരിക്കും മാറിയിരിക്കുകയാണ് അറബികളൊക്കെ അതുവരെ അവർ ഒട്ടകപ്പുറത്താണ് മാത്രമല്ല ഒട്ടകപ്പുറത്ത് മാത്രമല്ല അവർ മര്യാദക്ക് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ഒട്ടകത്തിൻ്റെ പാലും ഈത്തപ്പഴും പിടിക്കുന്ന മത്സ്യം പിന്നെ ഇന്ത്യക്കാർ വഞ്ചിയിൽ കടലിലൂടെ കൊണ്ടുവരുന്ന ധാന്യങ്ങളും ഇന്ത്യൻ ഉറുപ്പിയായിരുന്നു അവിടുത്തെ നാണയം ആ വരുന്ന ധാന്യങ്ങൾ നോക്കി വീട്ടിലെ പ്രായമായ സ്ത്രീകൾ പണിയില്ലാത്തവർക്കല്ലേ അങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ കടപ്പുറത്ത് ചെന്നിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത് ഒരു അറബിയുണ്ട് ദോഹയിൽ എൻ്റെ മകൻ്റെ പാർട്ട്ണറാണ് ആ അറബി യുടെ അടുത്ത് ജോലി ചെയ്യുന്ന മനോഹരൻ എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുണ്ട് ഞാനിപ്പോൾ ഏതാനും ദിവസം മുമ്പ് ദോഹയിലുണ്ടായപ്പോൾ മനോഹരൻ എന്നോട് പറയാണ് ഈ അറബിയുടെ മാതാവിൻ്റെ കൂടെ വന്നതാണ് മനോഹരൻ്റെ കുടുംബം അത്ര പഴയ പഴയ കാലം തൊട്ട് അവിടെ ഉണ്ട് അപ്പോൾ അന്ന് മാതാവ് കഥ പറയലുണ്ട് എന്ന് പറഞ്ഞു ഇവരോട് കാരണം വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു വലിയ വഞ്ചി കടന്നു പോകുന്നത് നോക്കിയിരിക്കുമായിരിക്കും അവർ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ണും നട്ട് കടലിൽ അകലേക്ക് നോക്കിയിരിക്കുക എപ്പോഴെങ്കിലും ധാന്യം വരുമോ എന്നാണ് നോക്കുന്നത് അങ്ങനെ പോർട്ടിൻ്റെ അടുത്തിരുന്ന് ധാന്യം വരുമ്പോൾ എളുപ്പം വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടി കുറേ ആളുകൾ ഇരിക്കുകയാണ് കാരണം അല്ലെങ്കിൽ ധാന്യമില്ല ഭക്ഷണം ഇതൊക്കെ തന്നെ ഒട്ടകത്തിൻ്റെ പാലും അതുപോലെ തന്നെ ആട്ടിൻ്റെ ഇറച്ചിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും ബാക്കി കാര്യങ്ങളൊക്കെ ധാന്യം അവിടെ കൃഷിയില്ലല്ലോ എവിടുന്നെങ്കിലും വരും ഇന്ത്യയിൽ നിന്ന് വരണം ഇന്ത്യയിൽ നിന്ന് തന്നെ വരണം ബോംബെ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയാണ് ധാന്യങ്ങൾ വരുന്നത് അരി കിട്ടണമെങ്കിൽ നോക്കിയിരിക്കുകയാണ് ആയിരുന്നു അത്ര കഷ്ടപ്പാടായിരുന്നു അവരുടെ ജീവിതം പിന്നെ ഈ ദൈവം കൊടുത്ത ഈത്തപ്പഴത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അതിന് വളരെ കൂടുതൽ കലോറിയാണ് അപ്പോൾ അതും പാലും ഒക്കെ കുടിച്ചാൽ തന്നെ മനുഷ്യൻ ജീവിക്കും പിന്നെ വേണമെങ്കിൽ കടലിഷ്ടം ഇഷ്ടം പോലെ ഉണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ അത് മതി പക്ഷേ മനുഷ്യന് ധാന്യമൊക്കെ ആവശ്യമാണല്ലോ അപ്പോൾ പിന്നെ അത് വേറെ സ്ഥലത്തുനിന്ന് വരണം അപ്പോൾ അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വാസ്തവത്തിൽ അവർ കഴിഞ്ഞിരുന്നത് അതാണ് പഴയ കോഴിക്കോടിനൊക്കെ വാണിജ്യ പ്രാധാന്യം വന്നത് ഒന്ന് ഭക്ഷണത്തിൽ ഒരു ചെറിയ എരിവും പുളിയും ഉണ്ടാവണമെങ്കിൽ കുരുമുളകോ ബാക്കിയുള്ള സാധനങ്ങളോ സ്പൈസസോ ഒക്കെ ഇവിടുന്ന് പോകണം ബ്രിട്ടീഷുകാർക്കും അത് അത് അതിനാണ് അവർ മരണപ്പാച്ചിൽ പറഞ്ഞത് അവർക്കൊന്നും യൂറോപ്പിലൊന്നും അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കോഴിക്കോട് വന്ന് കോഴിക്കോടുമായിട്ട് സ്പൈസ് ട്രേഡ് പിന്നെ ഇവിടെ മുസ്ലിംസ് കൊച്ചിയൊക്കെ ആയിട്ട് കച്ചവടം വരാൻ കൊടുങ്ങല്ലൂരൊക്കെ ബന്ധം വരാനുള്ള കാരണം ഇത്തരം സാധനങ്ങൾ തേടിയാണ് അവർ വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന പോലെ അവിടുന്ന് ഇങ്ങോട്ട് ഒഴുക്ക് വരാൻ കാരണം അവിടെ ഒന്നും ഇല്ലാത്തതാണ് ഇവിടെ വന്ന് അവർ അവിടെ നിന്നുള്ള സാധനങ്ങൾ അവർ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുക അതിൻ്റെ മറ്റൊരു ഘട്ടമാണ് ഞാൻ പറഞ്ഞ ഈ ഓയിൽ ബൂം ആ ഓയിൽ ബൂം വന്നപ്പോൾ ആ ഘട്ടം പിന്നെ നമ്മുടെ രാജ്യം നമ്മുടെ വില്ലേജ് എൻ്റെ ഗ്രാമം ഉൾപ്പെടെ മാറുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ ആ പത്താം ക്ലാസ് കഴിഞ്ഞ് വെക്കേഷനിൽ നാട്ടിൽ വരുമ്പോഴൊക്കെ പല ആളുകളും ഒരുക്കം തുടങ്ങി പല ആളുകളും സംസാരമുണ്ട് നാട് വിട്ടു പോവുക ഇപ്പോൾ ഇങ്ങനെ ദുബായ് ഉണ്ട് മൊത്തം ഗൾഫിന് ദുബായ് എന്നാണ് പറയുക പണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ പേർഷ്യ എന്നൊക്കെ പറഞ്ഞിരുന്നത് പോലെ ദുബായ് പോവുക എന്നാണ് പറയുക ഈ തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഗൾഫ് പോണിന് പേർഷ്യ പോവുക എന്നൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന പോലെ ഇവിടെ ദുബായ് പോവുക അങ്ങനെ മക്കത്ത് സൗദി അറേബ്യക്ക് പോവാണെങ്കിലും ദുബായ് പോവാന്ന് പറയും അങ്ങനെ എല്ലാവരും ഇതൊരു സംസാരമായി പുതിയ ജീവിതമാർഗം വരികയാണ് നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെ മക്കൾ അവരൊക്കെ പുതിയ തലമുറ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രായക്കാർ അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ച് മൂത്തവർ ഒക്കെ ഗൾഫ് പോകാൻ ഒരുങ്ങി തുടങ്ങി ഗൾഫ് പോകാൻ ഒരുങ്ങി തുടങ്ങി അവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തരൊക്കെ ആയിട്ട് ഒറ്റട്ട് രണ്ടാൾ കൂട്ടായി പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കൂട്ടായി ഞാനൊക്കെ ഫാറൂഖ് കോളേജൊക്കെ വിട്ട് പിന്നെ ഡിഗ്രിക്കൊക്കെ കണ്ണൂരിലേക്ക് പോകുന്ന സമയം പോയ പോത്തിന് ആയ പോത്തിന് എഴുപത് എഴുപത്തി മൂന്ന് ആ കാലഘട്ടം വന്നപ്പോഴൊക്കെ ഒഴുക്ക് തുടങ്ങി കണ്ടമാന ആളുകൾ എൻ്റെ തന്നെ സുഹൃത്തുക്കൾ പലരും ഇതുമായിട്ട് ഇതിൻ്റെ അനുബന്ധമായ കച്ചവടത്തിൽ എൻ്റെ നാട്ടിലൊക്കെ തന്നെ തൊട്ടടുത്ത് മലപ്പുറത്തൊക്കെ ട്രാവൽ ഏജൻസിയൊക്കെ വരാൻ തുടങ്ങി ആളുകളെ കൊണ്ടുപോകുന്ന ഏർപ്പാട് ഉമ്രക്ക് കൊണ്ടുപോയിട്ട് ഉമ്രക്ക് ഒരു ഉമ്ര വിസ കിട്ടിയാൽ മതി ഉമ്ര കഴിഞ്ഞാൽ മക്കത്ത് സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും പോവാം സൗദി അറേബ്യയിൽ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്താൽ പിന്നെ ആയിരം ഗേറ്റുകൾ വേറെ ഉണ്ട് അത്ര വലിയ രാജ്യമല്ലേ അവിടുന്ന് പിന്നെ റിയാദക്കോ പിന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റു പ്രദേശങ്ങളിലേക്കോ ഉൾഭാഗങ്ങളിലേക്കോ ഒക്കെ തെങ്ങ് കയറുന്ന ആൾക്കൊക്കെ നല്ല ചാൻസ് വരും തെങ്ങ് കയറ്റക്കാർക്ക് നല്ല ചാൻസ് കാരണം എന്ന് വെച്ചാൽ അവിടെ കയർ കയർ കയറാൻ ആളുകൾ വേണം അതുപോലെ തന്നെ കൃഷി പണി അറിയുന്നവർക്ക് അവിടെ തോട്ടം അവർക്ക് വരുമാനമുണ്ട് വീടിൻ്റെ ചുറ്റും ഗാർഡൻ വെച്ച് പിടിപ്പിക്കാൻ മണ്ണിനെ പൊന്നാക്കുന്ന പണി നമ്മുടെ ആളുകൾ ചെന്ന് എടുത്തു കൊടുത്തു അതുപോലെ തന്നെ ഈ ഈന്തപ്പന തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ അതുപോലെ തന്നെ ആടിനെ വളർത്താൻ അവരെ പാമ്പിൽ ജോലി ചെയ്യാൻ നമ്മുടെ ആളുകളൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ വലിയ എക്സ്പെർട്ടാണ് എന്നുള്ള ധാരണ സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും Egypt China Jordan United States വൈവിധ്യമാർന്ന സംസ്കാരം പുലരുന്ന നാലു രാജ്യങ്ങൾ ഈ നാടുകളിലൂടെയുള്ള ദീർഘവും വിശദവുമായ സഞ്ചാരം ഇരുപത് ഡി വി ഡികളിൽ സഞ്ചാരം ഡി വി ഡികളുടെ എട്ടാം വോളിയം ലോക കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ triple nine five triple four triple two എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു നമ്മുടെ നാട്ടിൽ കഴുങ്ങ് അടക്ക പറിക്കാൻ ഒരാൾ ഒരു കഴുങ്ങുമ്പോൾ കയറിയാൽ പിന്നെ അടുത്ത കഴുങ്ങുമ്പോൾ ഇറങ്ങി വന്ന് പിന്നെ അടുത്ത കഴുങ്ങുമ്പോൾ കയറുന്ന പണിയില്ല എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഒരു കഴുങ്ങിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ അവിടുത്തെ അടക്ക പറിച്ചു കഴിഞ്ഞാൽ ഈ കഴുങ്ങ് നല്ല ചെരിച്ചു കൊണ്ടുപോയിട്ട് അടുത്ത കഴുങ്ങുമ്പോൾ ഒരൊറ്റ ചാട്ടം നമ്മുടെ കുരങ്ങ് ചാടുന്ന പോലെ ഒരൊറ്റ ചാട്ടം മറ്റീമ്പിലേക്ക് ഒന്നിമ്മന്ന് ഒന്നിമ്മക്ക് പകരുക ഒന്നിമ്മന്ന് ഒന്നിമ്മക്ക് ഇങ്ങനെ കയറി കയറി കയറി കയറി പോവുക അപ്പോൾ ഒറ്റ കയറ്റം ഒരു കവുങ്ങുമ്പോൾ കയറിയിട്ട് പിന്നെ ചിലപ്പോൾ ഒരാൾ അടക്ക പറിക്കുന്ന ഒരാൾ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ കഴിഞ്ഞ് കയറിയിട്ടാണ് പിന്നെ ഇറങ്ങൽ അതൊക്കെ ഒരു വൈദഗ്ധ്യമാണ് ഞാൻ നിരന്തരം ഞങ്ങൾ കാണാൻ പോകും കുട്ടികൾ അടക്ക പറിക്കുമ്പോൾ കവുങ്ങുമ്മ കയറി അടുത്തയിമെന്ന് അയിമക്ക് അടുത്തയിമെന്ന് അതിമക്ക് അതിൻ്റെ ഇടയിൽ വളരെ അപൂർവമായിട്ട് അപകടമൊക്കെ ഉണ്ടാവാറുണ്ട് ചില കഴുങ്ങിൻ്റെ അടിഭാഗം മുരട് എന്നാണ് പറയുക മുരട് ഉണങ്ങിയിട്ടുണ്ടോ അതറിയില്ല അതിന്തിമ അഴിമക്ക് ചാടി കഴിഞ്ഞ് വളക്കുമ്പോഴാവും അടിയിൽ നിന്ന് ഒന്നായിട്ട് പൊട്ടിയാണ്ട് വീഴും അങ്ങനെ അപകടം സംഭവിച്ച ആളുകളൊക്കെ ഉണ്ട് ഈ തൊഴിൽ പ്രത്യേകമായി ഒരു വിഭാഗം എടുത്തിരുന്നു അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവർ രാവിലെ വന്ന് കഴുങ്ങ് കയറാൻ തുടങ്ങിയാൽ നമ്മുടെ പറമ്പിൽ തന്നെ കഴുങ്ങ് കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി നിൽക്കും ഭയങ്കര രസമാണ് ഒരു എട്ട് പത്ത് ആളുകൾ ഒരു കഴുങ്ങുമ്പോൾ കയറി പിന്നെ ഒന്നിമ്മ ഒന്നിമ്മക്ക് ഒന്നിങ്ങി ഒന്നിങ്ങക്ക് അപ്പോൾ വലിയ ഈ പണി അറിയാവുന്നവർക്കൊക്കെ ഇതൊക്കെ ഇതൊരു വിദ വിദഗ്ധ ജോലിയായി ഇതൊക്കെ അവിടെ ചെന്ന് ഇങ്ങനെ ഒരു നിന്ന് ഒരു മരത്തുനിന്ന് പോവുക വരെ ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷിപ്പണിക്കൊക്കെ ഇവർക്ക് പെട്ടെന്ന് ചാൻസ് കിട്ടുന്ന സ്ഥിതി വന്നു അതൊക്കെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ ഞാനൊക്കെ കോളേജിൽ നിന്ന് തിരിച്ചു വന്ന് തുൾഷാപ്പ് പിന്നെ ടെക്സ്റ്റൈൽ ബിസിനസ് അതുപോലുള്ള കമ്പനിയൊക്കെ തുടങ്ങിയ ആ കാലത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് കാലഘട്ടങ്ങളൊക്കെ എൻ്റെ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഏകദേശം ബോംബെയിൽ കുറേ പേര് അതുപോലെ തന്നെ അവിടുന്ന് ബോംബെ എന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ ഘടന ആയി തുടങ്ങി അപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ അതുവരെ പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ തന്നെ വലിയ ഷോപ്പ് ബിസിനസ് തന്നെ വലിയ മാറ്റമാണ് കാരണം അപ്പോഴേക്ക് ഗൾഫിൽ നിന്ന് ഫോറിൻ സാധനങ്ങളുടെ വരവായി തുണിഷാപ്പ് പോലും പ്രശ്നമായി കാരണം വെച്ചാൽ തുണിഷാപ്പിൽ ആളുകൾ വന്നിട്ട് ഫോറിൻ സാധനം ഉണ്ടോയെന്ന് ചോദിക്കാൻ തുടങ്ങി എല്ലാവർക്കും ഫോറിൻ സാധനം മതി ഫോറിൻ സാധനം ഇന്ത്യൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിലുണ്ടാക്കുന്ന തുണിത്തരങ്ങൾ അത് പ്രത്യേക ആളുകൾ പ്രത്യേക ആവശ്യത്തിന് വാങ്ങും ബനാറസ് സാരി അതുപോലുള്ള കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ പക്ഷേ പൊതുവിൽ ട്രെൻഡായി ഫോറിൻ ഷർട്ട് ഫോറിൻ പിന്നെ സാരി എയ്റ്റി ട്വൻറ്റി ഉള്ള ടെർലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പല പല പിന്നെ ഫോറിൻ സാധനങ്ങൾ വേണം അപ്പോൾ നമുക്ക് ഫോറിൻ സാധനം കൊടുത്ത് അത് പിടിക്കും അന്ന് ഇത്തരം ഫോറിൻ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പാടില്ല അത് പിടിക്കും അപ്പോൾ ഇതിൻ്റെ കച്ചവടം കുറേ പേര് കാലം തുടങ്ങി പിടിക്കണ സാധനമാണെന്നുണ്ടെങ്കിൽ അത് വലിയ ലാഭമാണ് കാരണം വെച്ചാൽ അത് പിടിക്കപ്പെടാതെ കൊടുന്ന ചെറിയ കള്ളക്കടത്തായി വലിയ കള്ളക്കടത്തല്ല ബോംബെയിൽ ഈ പിന്നെ ഫോറിൻ തുണി കപ്പൽ കണക്കിന് വരാൻ തുടങ്ങും ആ വരുന്ന തുണികൾ അവിടെ നിന്ന് റീറ്റെയിൽ പിന്നെ കാസർഗോട്ടേക്കും മലപ്പുറത്തേക്കും അതുപോലെ തന്നെ കൊച്ചിക്കും കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും അതുപോലെ ഇന്ത്യയുടെ അങ്ങനെ മൂന്നാ പല രാജ്യങ്ങളിലേക്കുമാണ് പിന്നെ റീറ്റെയിലായിട്ട് പോകുന്നത് അതൊരു കള്ളക്കടത്താണ് അതൊരു ട്രേഡാണ് അപ്പോൾ ഇതിനൊന്നും ഇപ്പോൾ നമ്മൾ കള്ളക്കടത്തുനിന്നൊന്നും പറഞ്ഞുകൂടാ ഉപജീവന മാർഗങ്ങളാണ് എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് ചെയ്തുകൊണ്ടിരുന്ന പണി ഞാൻ ബോംബെയിൽ ഈ മംഗൾ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന വലിയത് പിന്നെ വലിയ ഹോൾസെയിൽ മാർക്കറ്റിലേക്ക് രാവിലെ പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് നേരെ ബോംബെയിലെ ഈ ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങും അവിടെ പോയിട്ട് ടാക്ക ടാക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന തുണിയുടെ ഒരു കെട്ടാണ് ചുറ്റുന്നത് ടാക്ക കണക്കിന് ഫോറിൻ സാധനങ്ങൾ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരും ഞാൻ ഇതൊക്കെ ഓർഡറൊക്കെ പിന്നെ ചെയ്ത് വൈകുന്നേരം ഈ ടെക്സ്റ്റൈലിൻ്റെ ഒരു ബ്രോക്കർ ഉണ്ട് മറ്റാളുകളുണ്ട് അവരൊക്കെ ആയിട്ട് വന്ന് പിന്നെ റൂമിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ ഇരുന്ന് ഞങ്ങൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ന് നിൻ്റെ ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും ഞാൻ അതൊക്കെ ഞാനിന്ന് നൂറ് ടാക്ക വാങ്ങി അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ടാക്ക വാങ്ങി എന്നിട്ട് എങ്ങനെ അയച്ചു ഞാൻ പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്തു അന്ന് ഈ പോസ്റ്റ് ഓഫീസിലൂടെ പോസ്റ്റലായിട്ട് സാധനങ്ങൾ അയക്കും നല്ലോണം കെട്ടി വേറെന്തോ സാധനമാണ് എന്നുള്ള നിലക്ക് പോസ്റ്റ് ഓഫീസിൽ പല സ്ഥലത്തേക്കായിട്ട് അവിടെ ബുക്ക് ചെയ്യും ഒരു കെട്ട് ഒരു പോസ്റ്റ് ഓഫീസ് ചെന്ന് ആരും ശ്രദ്ധിക്കൂല അവർ വേറെന്തോ സാധന എന്നുള്ള നിലക്ക് കെട്ട് കെട്ടിലെ അമ്പറും കാര്യം നോക്കി അതിന് രസീതും കൊണ്ടുവരുന്ന എടുത്തിരാൻ കൊണ്ടുപോകും അത് കൊടു ഉണ്ടാക്കുന്ന ലാഭം പിന്നെ ഒരു കെട്ടിന് ഇരട്ടി മുടക്കിൻ്റെ പത്തരട്ടിയോ അല്ലെങ്കിൽ എത്ര ഇരട്ടി ഇൻകം അത്രയും സംഖ്യ ലാഭം കിട്ടും അതൊരു ബിസിനസ് അപ്പോൾ ഇവന് ഈ ആൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ആളുകളൊക്കെ ഇതിൽപ്പെട്ട പല ആളുകളും ഈ പറഞ്ഞ ആളുകളൊക്കെ പിൽക്കാലത്ത് വലിയ ബിസിനസ്സുകാരായി കാരണം വെച്ചാൽ അവരുടെ ഈ ചെറിയ കച്ചവടം ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പിന്നെ ഒരു കാലഘട്ടത്തിലുള്ള മനുഷ്യൻ്റെ ജീവിതം അവരുടെ മക്കളൊക്കെ പിന്നെ ഇപ്പോൾ മക്കളെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വലിയ പിന്നെ എനിക്കറിയാം ഇങ്ങനെ ബിസിനസ് ചെയ്ത ആളുകളുടെ മക്കളിപ്പോൾ വലിയ റേഞ്ച് റോവറിലും അതുപോലെ തന്നെ ഈവൻ റോൾസ് ഒക്കെ നമ്മുടെ ഗ്രാമങ്ങളിലൂടെയും കേരളത്തിൻ്റെ തെരുവീതിലൂടെയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ വന്ന മാറ്റാണ് അതൊക്കെ അതിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ കഴിയാതെ സാധാരണക്കാരായി അന്നും ഇന്നും സാധാരണക്കാരായി നിൽക്കുന്ന ആളുകളുമുണ്ട് ഒക്കെ നമ്മുടെ ഓരോ ഘടനയാണല്ലോ വിദേശത്തേക്ക് പോവാതെ അതിനൊന്നും പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു പക്ഷെ ജീവിക്കാൻ ആർക്കും വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത വിധം സാമൂഹ്യ സാമ്പത്തിക ഘടന മാറി അപ്പോൾ ഞാൻ ഈ ബിസിനസ് ഒക്കെ ആയിട്ട് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ബിസിനസ്സൊക്കെ ആയി ഇരുന്ന് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മൊത്തം മാറ്റം നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്പതുകൾ അമ്പതുകൾ ഞാൻ കണ്ട അമ്പതുകൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പച്ചപിടിച്ച വയൽ വയലുകളും അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന തെങ്ങും തോട്ടങ്ങളും തെങ്ങും തോട്ടങ്ങളുടെ ഇടയിൽ നിറയെ കവുങ്ങുകളും കവുങ്ങുമലൊക്കെ പടർന്ന കുരുമുളകോ അല്ലെങ്കിൽ വെറ്റിലയോ അങ്ങനെ ആകെ നാട്ടിൻപുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഒലിച്ചു വരുന്ന ചെറിയ വെള്ളച്ചാലുകൾ തോടുകൾ തോടിൻ്റെ കരയിലൊക്കെ നിറഞ്ഞ കുറ്റിച്ചെടികൾ അതുപോലെ തന്നെ പക്ഷി മൃഗാദികൾ വളരെ കൂടുതലാണ് അതുണ്ട് അതുപോലെ എവിടെ നോക്കിയാലും തെളിഞ്ഞ വെള്ളം വെള്ളത്തിൻ്റെ മുകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ എന്നാണ് വിളിക്കുക ജീവികൾ എഴുത്തച്ഛന്മാരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ മത്സ്യം എവിടെ ചൂണ്ടലിട്ടാലും മീൻ കിട്ടും പുഴയിലാണെന്നുണ്ടെങ്കിൽ പുഴയായിട്ട് ബന്ധപ്പെട്ട ജീവിതം പുഴയിൽ പോയി എപ്പോൾ വേണമെങ്കിലും ചൂണ്ടലിടാം അതല്ലെങ്കിൽ പുഴയിൽ എപ്പോൾ വേണമെങ്കിലും തോണി കയറി അക്കരക്ക് പോവാം അരപ്പുഴയായിരിക്കുമ്പോൾ നീന്താം ജീവിതം അങ്ങനെ അതിൻ്റെ അതിനെ ചുറ്റിപ്പറ്റിയാണ് ഏറി വന്ന ഒന്ന് അങ്ങാടി പോവാം അങ്ങാടി പറഞ്ഞാൽ ചെത്തഴി അവിടെ പോയി നേരത്തെ ഞാൻ പറഞ്ഞ മക്കാനി മക്കാനി പോയി കുറച്ച് ഇരിക്കാം തിരിച്ചു വരാം മണപ്പുറത്ത് കളിക്കാം അതാണ് ആ ജീവിതം അത് കഴിഞ്ഞ് അറുപതുകൾ വന്നപ്പോഴേക്ക് എൻ്റെ ജീവിതം പിന്നെ ഞാൻ കാണുന്നത് എന്താണ് പിന്നെ കാണുന്നതാണ് ഈ പറഞ്ഞ സ്കൂൾ കാലഘട്ടം ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഒരു ടീച്ചർ ഈ അധ്യാപക ദിനത്തിൽ ഞാൻ അവരെ ഓർമ്മിച്ചു മിനിയാന്ന് കഴിഞ്ഞ ആഴ്ച എന്താ വെച്ച് കഴിഞ്ഞാൽ അവരാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നത് ജാനകി ടീച്ചർ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് എന്നോട് പറയാണ് ഇവിടെ കിടന്നിങ്ങനെ എന്തിനാണ് തിരിയുന്നത് എവിടെയെങ്കിലും പോയി പഠിക്ക് പഠിക്കാനുള്ള മാർഗമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അന്നാണ് ഞാൻ വീട്ടിൽ വന്ന് ഉമ്മാനോട് പറയുന്നത് വാപ്പല്ല അതുപോലെ തന്നെ ആണുങ്ങളാരുമില്ല ഉമ്മ വിളിച്ച് കാര്യസന്മാരോട് പറയുന്നത് ഇവനെവിടെയും കൊണ്ടേ ചേർക്ക് അങ്ങനെയാണ് എന്നെ ബോർഡിങ്ങിലാക്കുന്നത് ജെ ഡി ടിയിൽ കൊണ്ടുപോയി ആക്കുന്നത് പത്താം ക്ലാസ് ഒരു കൊല്ലം മാത്രം ആ പത്താം ക്ലാസ്സിലെ പഠനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പോസർ ബോർഡിങ്ങിൽ ചേരാം ബോർഡിങ്ങിൽ പഠിക്കുക എന്നുള്ളത് അന്നത്തെ നിലയിൽ വലിയൊരു എക്സ്പോസറാണ് ആ ക്ലാസ്സിലെ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഒന്നിച്ചെടുത്ത ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ ചിലപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് എൻ്റെ തന്നെ ഫോട്ടോ നോക്കിയിട്ട് അല്പസമയം ഇരിക്കുമ്പോൾ എനിക്ക് കാലഘട്ടം മുഴുവൻ ഓർമ്മ വരും ആ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച സമയം ഒരൊറ്റ കൊല്ലം ജെ ഡി ടിയിൽ പത്താം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ എക്സ്പോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോകപരിചയം അതാണ് അന്ന് നാട്ടിൽ വരുമ്പോൾ എന്നോട് ആളുകൾ ചോദിക്കും എനിക്കിപ്പോൾ കോഴിക്കോടൊക്കെ നല്ലോണം അറിയായിരിക്കും അല്ലേ കോഴിക്കോട് ടൗൺ എന്ന് പറയുന്നത് കോഴിക്കോട് ടൗണിൻ്റെ മുക്കുമൂലയൊക്കെ അറിയാമെന്ന് പറയുന്ന നാട്ടിലന്ന് വലിയ ഒരു പ്രസ്റ്റീജാണ് പിന്നെ കോഴിക്കോട്ടങ്ങാടിയിൽ ഇറങ്ങിയാൽ എനിക്കൊരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് പോകാൻ ഇപ്പോൾ ഒരു പ്രയാസമില്ല എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് മുട്ടായി തെരുവ് കൂടി പോയാൽ പള്ളിയുടെ അവിടെ പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്ന് കയറാൻ എനിക്കറിയാം മൊയ്തീൻ പള്ളീൻ്റെ അവിടെ വന്ന് കയറാൻ എനിക്കറിയാം അല്ലെങ്കിൽ മാനേജറെ മൈനായി ചെന്ന് ഇറങ്ങിയാൽ മുട്ടായിത്തെരുവ് കൂടി നടന്ന് പറോക്കിലെത്താൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഏതാണ്ട് ലോകം ചുറ്റിയ പ്രസ്റ്റീജാണ്